സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മുതൽ ഒരേ നിമിഷം സന്തോഷവും അതോടൊപ്പം തന്നെ പഴയ കുറേ ഓർമ്മകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു സന്തോഷം കുറിച്ച് പറയുന്നതിന് മുൻപ് പഴയ ഓർമ്മകൾ എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചല്ലോ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു സിനിമയുടെ ട്രെയിലറിൽ അതിൻ്റെ കഥാതന്തു കണ്ടത് പ്രകാരം ട്രെയിലർ കണ്ടത് പ്രകാരം കേൾക്കാമോ കേൾക്കാം പറഞ്ഞോളൂ ഹലോ ശ്രുതി കേൾക്കാം പറഞ്ഞോളൂ ട്രെയിലർ കണ്ടത് പ്രകാരം അതിൽ ഒരു എന്താ പറയാ പ്രണയത്തിലൂടെ മതം മാറിയ മതം മാറി പ്രണയത്തിന് ശേഷം മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ കഥയാണ് അവിടെ ആ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി എന്നാൽ ആ മതം മാറിയതിന് ശേഷം ആ പെൺകുട്ടികളുടെ ജീവിതത്തിൽ നടന്ന സന്ദർഭങ്ങൾ കടന്നു പോകുന്ന പല സന്ദർഭങ്ങൾ ശരിക്കും അത് സ്വജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരാളാണ് ഞാൻ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഐഡിയോളജിക്കൽ കൺവേർഷന് ഇരയായൊരു വ്യക്തിയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചു ഒരു സാധാരണ ഹിന്ദുവിനെ പോലെ വളർന്നു വന്നു എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടത്തിൽ എൻ്റെ സഹപാഠികളും അതുപോലെ തന്നെ പിന്നീട് ഞാൻ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരും പിന്നെ എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെയുള്ള ഇസ്ലാമിക തീവ്ര മത പ്രബോധനത്തോട് തുടർന്ന് ആ മതം സ്വീകരിച്ച് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് കുറച്ചു കാലം ആ മത വിശ്വാസമായിട്ട് നിന്നിരുന്ന ഒരാളാണ് റഹ്മത്ത് എന്നുള്ള പേര് സ്വീകരിക്കുകയും പൊന്നാനിയിൽ മതപരിവർത്തന കേന്ദ്രത്തിൽ മതം പഠിക്കാനും അതുപോലെ തന്നെ നിയമപരമായിട്ട് തന്നെ മതം മാറാനായിട്ടൊക്കെ പോകുക വീട് വിട്ടിറങ്ങി പോവുക പോകുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുറിച്ചിട്ടുള്ള അജ്ഞത അതുപോലെ തന്നെ ഞാൻ ജനിച്ചു ജീവിക്കുന്നുള്ള ഈ ഒരു ചുറ്റുപാടിൽ എൻ്റെ സ്വധർമ്മത്തിനപ്പുറം ഇവിടെയുള്ള മറ്റു മത കുറിച്ചിട്ടുള്ള എൻ്റെ അജ്ഞത ഇതെല്ലാം തന്നെ വളരെ ബുദ്ധിപൂർവം ഈ മതപരിവർത്തന ലോബികൾ ഉപയോഗിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് നിരന്തരം ഉള്ള ചോദ്യം ചെയ്യൽ തുടക്കം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു നോമ്പ് മാസത്തിൽ ഇവരൊരു ഇവരുടെ അറബി ലിപികളിലുള്ള പുസ്തകം എന്തൊക്കെയോ എൻ്റെ സഹപാഠികൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തോടു കൂടിയിട്ട് നമ്മൾ പുസ്തകം കാണുമ്പോൾ അത് എന്താണെന്ന് നോക്കാനുള്ളൊരു കൗതുകം കൊണ്ട് അത് എടുക്കാൻ പോയപ്പോൾ അത് അവർ തടഞ്ഞു അവിടെ മുതലാണ് ആരംഭം അപ്പോൾ അവർ തടയുകയും അതിനുശേഷം പിന്നീട് നമ്മൾ ഞാൻ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മതത്തെക്കുറിച്ച് നിരന്തരം ചോദ്യം ചോദിക്കലായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ചോദിച്ച് ചോദിച്ച് ഉത്തരം മുട്ടിക്കുക ഞാൻ ഒരു ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിലാണ് ഞാനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെയും പിന്നെയും പിന്നെയും അവർ ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ കൺഫ്യൂഷനെ കൂടുതൽ വർദ്ധിപ്പിക്കുക ചെയ്തത് അപ്പോൾ വളരെ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് എൻ്റെ ഞാൻ ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ധർമ്മത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു ചുറ്റുപാടിൽ ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉണ്ട് പിന്നെ നിർബന്ധപൂർവം വീട്ടുകാരുടെ നിർബന്ധപൂർവമോ ഇല്ലെങ്കിൽ പരീക്ഷയുടെ മുമ്പോ ഇല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ക്ഷേത്രത്തിൽ പോകുന്നു എന്നുള്ളതിനപ്പുറം വേറെ ഒരു ഹൈന്ദവ വിശ്വാസം ഹൈന്ദവത ഇല്ലെങ്കിൽ ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ടതോ സനാതനധർമ്മമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടൊന്നും തന്നെ എനിക്ക് അറിവില്ല അത് അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കൂടെ പിന്നെ അറിയാവുന്നത് ടെലിവിഷനിൽ വരുന്ന ഒരുപാട് സീരിയലുകൾ മാത്രമായിരുന്നു പൗരാണിക കഥകളെ ബേസ് ചെയ്തിട്ടുള്ള പുരാണ കഥകളെ ബേസ് ചെയ്തിട്ടുള്ള സീരിയലുകൾ മാത്രമായിരുന്നു അതും ഒരുപാട് സംശയങ്ങൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സംശയങ്ങൾ നിവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സംവിധാനമോ പഠിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥിതിയൊന്നും ഇല്ല എൻ്റെ മാതാപിതാക്കൾക്ക് അതിന് മാത്രമുള്ള പരിജ്ഞാനവും ഇല്ല ഒരു തനു ഗ്രാമ പ്രദേശമായിരുന്നു അപ്പോൾ ആ ഒരു സംശയങ്ങളെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ സഹപാഠികൾ വീണ്ടും അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് നിങ്ങൾ എന്തിനാണ് പാമ്പിനെ ആരാധിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പശുവിനെ ഇത്രത്തോളം വലിയ മഹത്വവൽക്കരിച്ച് കാണുന്നത് നിങ്ങൾ മരത്തിനെ പൂജിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ദൈവത്തിന് ആനത്തലയും സിംഹത്തിൻ്റെ തലയൊക്കെയാണ് നിങ്ങൾ മൃഗത്തെയാണോ പൂജിക്കുന്നത് നിങ്ങൾ മനുഷ്യരെയാണോ പൂജിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര കൈകളൊക്കെ എന്തിനാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് കല്ലിനെ പൂജിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഇതൊന്നിനും മറുപടി പറയാൻ പറ്റാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് പിന്നീട് അവരതിനെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയാണ് ഞാൻ എന്തിന് ഇതൊരു എന്താ പറയുക ഒരു പ്രാകൃത മതമാണോ ഞാൻ എന്തിന് ഇതിൽ ജനിച്ചു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അങ്ങനെ ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ മതത്തെ വിമർശിക്കുകയായിരുന്നു ശിവലിംഗത്തെയൊക്കെ അത്രയ്ക്കും നീചമായിട്ടാണ് അത് പുരുഷ ജനനേന്ദ്രിയമാണ് അതിനെ കാണാനാണെങ്കിൽ എന്തിനാണ് ഈ നിങ്ങളുടെ ഹിന്ദു മതത്തിലെ സ്ത്രീകളൊക്കെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് അതുപോലെ നിങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന ഉത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടിക്കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനും കടുപ്പത്തിലുള്ള ഭാഷകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനതിവിടെ പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ വളരെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള രീതിയിൽ ഞാൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മതത്തെക്കുറിച്ച് പറയും തോറും എന്നിൽ ഒന്നെനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല വേറൊരു ഭാഗത്ത് ഇത്രയ്ക്കും നീചമായിട്ടാണോ എന്നേക്കാൾ കൂടുതൽ ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്നേക്കാൾ അറിവ് ഇവർക്കുണ്ടല്ലോ അപ്പോൾ അവർ പറയുന്നതിൽ വാസ്തവമുണ്ടോ ഒരുതരം അപകർഷതാ ബോധവും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ കാലയളവിനട അകത്ത് എന്നെ ശരിക്കും അവർ വിലയിരുത്തുകയായിരുന്നു മീൻസ് എൻ്റെ കാഴ്ചപ്പാട് എന്തൊക്കെ എത്രയൊക്കെ അറിവില്ലാതിരിക്കുന്ന സമയത്തും ദൈവം എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും ദൈവം എന്നൊരു കാഴ്ചപ്പാടിന് എനിക്കൊരു ഒരു എൻ്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ഇത്ര എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ദൈവമേ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ ഇക്കണ്ട ദൈവങ്ങൾ അത്രയ്ക്ക് ഉണ്ടാകണമെന്നില്ല ഒരു ശക്തി എന്തായാലും ഉണ്ടാകും അതിപ്പോൾ ഏത് പേരിൽ വിളിക്കുന്നുള്ളത് അറിയില്ല പിന്നെ മാത്രമല്ല ഇന്ന് കാണുന്ന ഒരു പുരുഷന്മാരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഫെമിനിസ്റ്റ് അല്ല പക്ഷേ ഒരല്പം സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള റെസ്പെക്ട് സൊസൈറ്റിയിൽ കിട്ടണം സമൂഹത്തിൽ കിട്ടണം ഒരിക്കലും പക്ഷെ പുരുഷനെ അധിക്ഷേപിച്ചുകൊണ്ടോ അടിച്ചമർത്തിക്കൊണ്ടോ ഉള്ള രീതിയിലല്ല വേദകാലഘട്ടങ്ങളിലൊക്കെ ഒരു ഒരു കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു ഗൃഹസ്ഥയ്ക്ക് ഒരു അല്ലെങ്കിൽ ആ ഒരു ആ വീടിന്റെ അമ്മയ്ക്ക് ആ ഒരു അഭിപ്രായവും ആ അഭിപ്രായത്തിന് പ്രാമുഖ്യവും കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിനോട് ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു മനോഭാവം പിന്നീട് എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്രമാത്രം വേദന യാതനകളൊക്കെ അനുഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആളാണ് ഞാൻ അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതിനോട് എൻ്റെ ആ കാഴ്ചപ്പാടുകൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഇവർ ഇവരുടെ മതം കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം കേൾക്കാമോ കേൾക്കാം സുധി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ അനുഭവങ്ങളിൽ നിന്നാണ് സുധി ഇത്രയും സുധി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചത് ഇങ്ങനെ സുധി മാത്രമല്ല ഒരുപാട് പേരുകളുണ്ട് കാരണം ഇങ്ങനെ ഇരയാക്കപ്പെട്ട ജിഹാദിൻ്റെയൊക്കെയും പേരിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഈ പെൺകുട്ടികളുടെ കഥയാണ് പറയുന്നത് സുദീപ് ദോസൻ എന്നുള്ള സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി കേരളത്തിൻ്റെ കാര്യങ്ങൾ പറ പഠിച്ച് മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊരു കഥയിലേക്കും തിരക്കഥയിലേക്കും സിനിമയിലേക്കും എത്തിയത് കാസർഗോഡത്തെ ഒരു നഴ്സിംഗ് കോളേജിലേക്ക് എത്തുന്ന നാല് പെൺകുട്ടികൾ ആ നാല് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട മത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് സുധി പറഞ്ഞു കാസർഗോഡിൻ്റെ ഒരു ചിത്രം ബുധനാഴ്ചയടക്കമുള്ള അവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അത് ഐ എസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് പഠനയുടെയും ഉടുമ്പന്തലയിലെയും ഒക്കെ കാര്യങ്ങൾ തൃക്കരിപ്പൂരിലെ ഉടുമ്പന്തലയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് നമുക്ക് മുന്നിലുണ്ട് ഇങ്ങനെ യാഥാർത്ഥ്യം എന്താണോ അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കും വെക്കുന്നു ഇവിടെ സാങ്കല്പികമായ കഥാപാത്രങ്ങളില്ല സാങ്കല്പികമായ കഥാസന്ദർഭങ്ങളില്ല യഥാർത്ഥ ചിത്രമാണ് സംവിധായകൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചില ആൾക്കാർ ഇടത് ജിഹാദി ശക്തികളടക്കം ഈ സിനിമയെ ആശങ്കയോടെ സമീപിക്കുന്നത് ഭയത്തോടെ കാണുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാല് കഥാപാത്രങ്ങളുടെ കഥ മാത്രമല്ല അത് ഈ ലോകത്ത് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വ്യാധി കടന്നാക്രമിക്കപ്പെട്ട് ആ വ്യാധിയുടെ ദുരിതവും ദുഃഖവും എല്ലാം അനുഭവിച്ച അനേകായിരം പെൺകുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ചിത്രമാണ് അവിടെ ശരിക്കും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ ഒരു സിനിമയിലൂടെ കടന്നു വരാൻ പോകുന്നത് അതിന് ഇവർ എന്തിനിങ്ങനെ ഭയക്കണം എന്നുള്ളതാണ് ശരിക്കും ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതല്ലേ ഇപ്പം ഇപ്പം ഇപ്പൊ പറഞ്ഞതുപോലെ കാസർഗോഡിലെ ഒരു ചിത്രം എന്ന് പറഞ്ഞല്ലോ കാസർഗോഡിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അതിനു മുൻപായിട്ട് അന്വേഷണ ഏജൻസികളൊക്കെ പുറത്തുവിട്ട വാർത്തകൾ അതാണ് നമുക്കറിയാവുന്ന കാര്യം പക്ഷേ ആർഷവിദ്യാ സമാജത്തിന്റെ ഒരു പ്രവർത്തക എന്ന നിലയ്ക്ക് ഈ കാലഘട്ടം വരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് മതപരിവർത്തനം എന്ന് പറയുന്ന ഈ ഒരു വ്യാധി അത് ചിലപ്പോൾ അതിന്റെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലവ് ജിഹാ love trap jihad love jihad എന്ന് പറയുന്നതിനേക്കാൾ വളരെ കൃത്യമായ പദം ലവ് ട്രാപ്പ് ജിഹാദ് എന്നുള്ളതാണ് ലവ് ട്രാപ്പ് ജിഹാദിലൂടെ അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഐഡിയോളജിക്കൽ ജിഹാദിലൂടെ ലാൻഡ് ജിഹാദ് മണി ജിഹാദ് ഇതുപോലെ വിവിധ പേരുകളിൽ നമുക്ക് വിവിധ ആംഗിളുകളിലൂടെ ഇവർ മതപരിവർത്തനം നടത്തുന്നുണ്ട് ഈ മതപരിവർത്തന ശക്തികളുടെ ഇടപെടൽ ഒരു മേഖലയിലല്ല വിദ്യാർത്ഥികളെ മാത്രമല്ല എല്ലാ മേഖലയിലും എല്ലായിടത്തും ഇവിടെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവിടുത്തെ എന്താ പറയുക ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്വാ പിന്നെ ഇസ്ലാമിക പ്രബോധനത്തിൽ സ്വാധീനിക്കപ്പെട്ടവർ ഇവിടെ വരാറുണ്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സഹപാഠികളിൽ നിന്നോ ഇല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ ഇസ്ലാമിക പ്രബോധനം പ്രബോധനത്തിലൂടെ സ്വാധീനിക്കപ്പെട്ടവർ ഇവിടെ വരാറുണ്ട് അങ്ങനെ പല രീതിയിൽ ഇവിടെ കേരളത്തിൽ തന്നെ പല പ്രൊഫഷണലുകൾ പ്രൊഫഷണൽ കോളേജുകളിൽ മതപരിവർത്തനം ലവ് ട്രാപ്പ് ജിഹാദിലൂടെയാണെങ്കിലും ഐഡിയോളജിക്കൽ ജിഹാദിലൂടെയാണെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒരുപാട് ഒരുപാട് കണ്ണു തുറപ്പിക്കുന്ന തെളിവുകൾ ആയിരക്കണക്കിന് തെളിവുകൾ ഇവിടെ നിരത്തിയാലും ഇടതു ഇടതും വലതും പക്ഷം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതിനെ എതിർക്കുക ചെയ്യും കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് ഇതിന് പറയാൻ പറ്റുള്ളൂ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഇവർ കുടപിടിക്കുന്നുള്ളത് ഒരു നാടിനെ നശിപ്പിക്കുന്ന ഒരു വലിയൊരു വിപത്ത് വിപത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നുള്ളതെന്നാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത് എത്രത്തോളം തീവ്രമാണ് ഈ സിനിമയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു ആശയം എത്രത്തോളം വലുതാണെന്നുള്ളത് സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ച അറിഞ്ഞ ആളാണ് ഞാൻ അതുപോലെ നിരവധി ആൾക്കാർ എനിക്കൊപ്പം ആർഷവിദ്യാ സമാജത്തിൽ അതിന്റെ പ്രവർത്തകരായിട്ടും വിദ്യാർത്ഥികളായിട്ടും ഉണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ശബ്ദമാണ് ഈ സിനിമ എല്ലാവരും ഇത് കാണേണ്ടത് തന്നെയാണ് ഇതിനെ തടയേണ്ട യാതൊരു കാര്യമില്ല നാണക്കേട് വിചാരിച്ചിട്ടാണെങ്കിൽ നാണക്കേട് തോന്നേണ്ട കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് നടന്നു നോക്കൂ യു എൻ ലിസ്റ്റിൽ തന്നെ കേരളത്തിൽ കേരളത്തിലും കർണാടകയിലും തീവ്രവാദ സംഘടനകളുടെ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് അതിൽ നമ്പർ വൺ എന്നുള്ള പേരിൽ ലഭിക്കുക കേരളത്തിന് ഇത് അഭിമാന വിഷയമാണോ ഇവിടെ നിന്ന് തീവ്രവാദത്തിലേക്ക് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടത് മുസ്ലിങ്ങൾ മാത്രമാണെന്ന് ഒരു പക്ഷം പറയുന്നു ചിലർ പറയുന്നു അവർ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു ഹിന്ദു യുവതികളായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു നാലു പേര് മാത്രമല്ലേ പോയുള്ളൂ എന്ന് ലഘൂകരിക്കാൻ നോക്കുന്നു ഇതെല്ലാം എങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ ഇതൊന്നൊരു വിഷയമല്ല എന്നാണോ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണോ ഒരാൾ പോ ഒരാളാണ് മതം മാറി പോകുന്നതെങ്കിലും ആ മതം മാറിപ്പോകുന്ന ഒരു നല്ലൊരു ആശയമാണ് ഒരാളുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു ചെല്ലുന്നതെങ്കിൽ ആ ആശയം കൊണ്ട് ആ വ്യക്തിക്കും ആ വ്യക്തി അടങ്ങുന്ന ഒരു സമൂഹത്തിന് ആ ഒരു ലോകത്തിന് തന്നെ നന്മയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ ഇവിടെ അതല്ലല്ലോ സംഭവിക്കുന്നത് ഒരാളാണെങ്കിൽ എന്താ അതൊരു വിപത്തല്ലേ അതൊരു ആപത്തല്ലേ അയാൾക്ക് സംഭവിച്ചത് സംസാരിക്കപ്പെടേണ്ടതോ ചർച്ച ചെയ്യപ്പെടേണ്ടതോ വിഷയമല്ലേ അത് നാടിനെ നാടിനെ ബാധിക്കുന്ന വിഷയമല്ലേ അയാൾ ഇവിടെ വന്ന് എന്താ പറയുക ചാവേറായിട്ട് ഇവിടെ വന്ന് ഒരു ഒരു കോടതി വരാന്തയിലോ ഇല്ലെങ്കിൽ ഇപ്പൊ തൃശൂർ പൂരം നടന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഓക്കെ ആ തൃശൂർ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന പീസ് ഇന്റർനാഷണലിന്റെ ഈ എം എം അക്ബറിന്റെ വളരെ അടുത്ത അനുയായി ആയിരുന്നല്ലോ അബ്ദുൾ റാഷിദ് നമ്മൾ ടെലിവിഷനിലൂടെ അയാളുടെ ശബ്ദശകലങ്ങളൊക്കെ കേട്ടതാണല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അമാന്തിക്കുന്നത് എന്തിനാണ് ഖുറാൻ വചനങ്ങൾ വേറൊന്നുമല്ല ഭഗവത്ഗീതയിലെ വചനങ്ങളോ ഇല്ലെങ്കിൽ വേദസൂക്തങ്ങളോ പറഞ്ഞിട്ടല്ല ഖുറാൻ വിശുദ്ധമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഖുറാനിലെ വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ആ അത് ചൊല്ലിക്കൊണ്ട് തന്നെയാണ് അയാൾ പറയുന്നത് എന്തിന് നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്തിന് അമാന്തിക്കുന്നു തൃശൂർ പൂരം പോലെയുള്ള ഇത്രയും ആൾ ഇത്രയും ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇടിച്ചു കയറി ചെന്നുകൂടെ ഒരു പിച്ചാത്തി എടുത്തോ വിഷമെടുത്ത് വെള്ളത്തിൽ കലക്കിയോ നിങ്ങൾക്ക് കാഫിറുകളെ ഇല്ലാതാക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലേ അത് ഒരു വ്യക്തി പറഞ്ഞാലും അത് കാര്യം തന്നെയല്ലേ അത് ഒരു നാടിനെ നശിപ്പിക്കുന്നതല്ലേ ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിക്കോ ഇല്ലെങ്കിൽ ഭരണാധികാരിയെ സഹായിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥന്മാർക്കോ മന്ത്രി മന്ത്രി പ്രമുഖന്മാർക്കോ ഇതൊരു വിഷയമല്ലേ ഇവിടെ നമുക്കറിയാം ഈ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഈ ഒരു സിനിമയെ എതിർക്കാൻ കാരണം ഒരു രാഷ്ട്രീയ പ്രീണന നയം തന്നെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവർക്ക് അധികാരത്തിലേറാൻ അല്ലെങ്കിൽ അധികാരത്തിൽ പിടിച്ചു തൂങ്ങാൻ ചില സംഘടനകളുടെ അടക്കം ഇഷ്ടം സമ്പാദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ശക്തികളെ പിണക്കാൻ അവർ തയ്യാറാകാത്തത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം അവർ കുറച്ചുകൂടി ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പ്രേക്ഷകർ ഈ ഒരു സിനിമ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെയും ഈ സിനിമ കണ്ടവരൊക്കെയും അത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത് ഒപ്പം ശ്രുതി ആദ്യം പറഞ്ഞു ഈ പ്രണയത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ ഇരയാക്കപ്പെട്ടുകൊണ്ട് പിന്നീട് മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും പിന്നീട് തീവ്രവാദ സംഘടനകളുടെ ചാവേറുകളായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന എത്രയോ മുഖങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ സിനിമ പറഞ്ഞു വെക്കുന്നതും അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെയാണ് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ ചതിക്കപ്പെട്ട ഒരു സാഹചര്യം കാര്യങ്ങളെക്കുറിച്ച് ശ്രുതി പറയുകയുണ്ടായി പിന്നീട് ഈ മതപരിവർത്തനം നടത്തുകയും പിന്നീടുള്ള ഇവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ ലക്ഷ്യത്തിലേക്കുള്ള നമ്മെ കൊണ്ടുപോകുന്ന ഒരു ഒരു ഒരു ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ഒരു ദുരന്ത മുഖമുണ്ടല്ലോ അതെങ്ങനെയാണ് സുധി ഇപ്പോൾ ഓർത്തെടുക്കുന്നത് സുധിയുടെ മാത്രമല്ല സുധിയുമായി ബന്ധപ്പെട്ട സുധിയുടെ പരിചയത്തിലുള്ള അവരുടെ ആ ഒരു അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും ഒന്ന് ഒരു വ്യക്തത ഒന്നുകൂടെ തരാ എന്ന് വിചാരിക്കുകയാണ് കാരണം ഈ മതപരിവർത്തനത്തിന് പല മുഖങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പല തന്ത്രങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ലവ് ട്രാപ്പ് ജിഹാദും ഐഡിയോളജിക്കൽ ജിഹാദും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ഒരു സ്നേഹ പ്രകടനമായി വന്ന് ഇതാ ഈ മതം നല്ലതാണ് എന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോവുകയല്ലായിരുന്നു ഒരു വ്യക്തിയെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സഹപാഠികളും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ ആശയം കുത്തിവെച്ചുകൊണ്ടുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കൺവേർഷനാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മനസ്സിൽ എൻ്റെ മതത്തെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷനും അതുപോലെ തന്നെ എന്താ പറയുക അപകർഷതാ ബോധവും ഉണ്ടാക്കിയതിനു ശേഷം എന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് എന്നുള്ള രീതിയിൽ അവരവരുടെ മതത്തെ വിശ വിവരിച്ചുകൊണ്ട് വരികയായിരുന്നു പിന്നീട് ചെയ്തത് അതായത് ആര് കേട്ടാലും ശരി എന്ന് തോന്നുന്ന രീതിയിൽ എൻ്റെ മനസ്സിലുള്ള ഒരു ദൈവം എന്ന് പറയുന്ന ഒരേ ഒരു ശക്തി അതിനോട് ചേർന്ന് എന്നുള്ള രീതിയിൽ ഇവർ അന്ന് അന്ന് എനിക്ക് പ്രബോധനം ചെയ്തു അള്ളാഹു എന്ന് പറയുന്ന ഒരു ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ നിയമപ്രകാരം അതുപോലെ ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയധികം ദുഃഖ ദുരിതങ്ങൾ ഇവിടെ നടക്കുന്നത് ഈ കാഫിറുകളൊക്കെ ഇങ്ങനെയായി പോകുന്നതിന്റെ കാരണം കാഫിറുകൾ എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നുള്ളത് അമുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാവരെയാണ് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഇസ്ലാമിന്റെ ആറ് വിശ്വാസ പ്രമാണങ്ങളെ സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാത്ത ആൾക്കാർ ഇവരൊക്കെ ഇവരൊക്കെ കാഫിറുകളായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ദുഃഖ ദുരിതങ്ങളുടെ ഒക്കെ കാരണം ഇസ്ലാമിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അതുപോലെ പർദ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകളുടെ സംരക്ഷണത്തിനാണത്രേ അങ്ങനെയായിരുന്നു എനിക്ക് അവർ പ്രബോധനം ചെയ്തിരുന്നത് ശരിക്കും അങ്ങനെയാണോ ഒരു അതിനകത്ത് അവർ എനിക്ക് വിശദീകരിച്ചു തന്നത് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ പർദ പർദ ധരിച്ച് ഇസ്ലാമിൽ ഇസ്ലാമിക നിയമം പറയുന്നത് പോലെ അള്ളാഹു പറയുന്നത് പോലെ സ്ത്രീ അവളുടെ ശരീരം പർദ വെച്ചല്ലാതെ മറ പർദ ധരിച്ച് മറയ്ക്കാത്ത പക്ഷം ആ സ്ത്രീയുടെ ശരീരം ആ സ്ത്രീ പോലും അറിയാതെ ഒരു പുരുഷൻ കാണുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് വ്യഭിചാരമാണ് അതും കൂടെ വ്യഭിചാരത്തിന്റെ ഇതിൽ ആ സ്ത്രീയും അത് വ്യഭിചരിക്കപ്പെടുന്നതിന് തുല്യമാണ് അത് അള്ളാഹുവിന്റെ മുമ്പിൽ പാപമാണ് അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ നരകശിക്ഷ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നരകശിക്ഷയെക്കുറിച്ചും അള്ളാഹു തരുന്ന ശിക്ഷയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് ഇതൊക്കെ ഓർത്തോർത്തോർത്ത് പേടിച്ചുറക്കം നഷ്ടപ്പെട്ട എത്രയോ രാത്രികൾ ഉണ്ടായിട്ടുണ്ട് എന്തിനിങ്ങനെ കാഫിറായിട്ട് ജീവിക്കണം എന്നാൽ പിന്നെ അങ്ങോട്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ രീതിയിൽ ജീവിച്ച് പിന്നെ മെക്ക പോലുള്ള പുണ്യ നഗരമൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറിൽ കാണുന്ന മതം തലയ്ക്ക് കയറിയതിനു ശേഷം ആ പെൺകുട്ടികൾ പെൺകുട്ടികൾ കടന്നു പോകുന്ന ഒരുപാട് സന്ദർഭം അതിൽ ഡിപിക്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും എൻ്റെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് ആ ഒരു മതത്തിന്റെ ചട്ടക്കൂട്ടിനകത്തേക്ക് എന്നേക്കുമായിട്ട് തളയ്ക്കാൻ വേണ്ടിയിട്ട് വിവാഹ വാഗ്ദാനങ്ങളുമായിട്ട് വിവാഹ ഓഫറുകളായിട്ട് വരുന്നത് ഇപ്പൊ അഖിലയുടെ വിഷയത്തിൽ അങ്ങനെ സംഭവിച്ചില്ലേ വിവാഹം എന്നുള്ള ഒരു ഘടകമാണ് അഖിലയെ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ആർഷവിദ്യാ സമാജത്തിലെ പ്രവർത്തകർ അവിടെ പോയിരുന്നു ആ പോയ സമയത്ത് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്കതിൽ നിന്ന് വരാൻ സാധിക്കില്ല എനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല ഞാൻ വിവാഹിതയാണിപ്പോൾ ഒരിക്കലും ഒരു ഭാരതീയ സംസ്കാരത്തിൽ ജനിച്ചൊരു സ്ത്രീക്ക് ഇതാണ് അവർ ചൂഷണം ചെയ്യുന്നത് തന്റെ ശരീരത്തിൽ കൈവച്ചൊരു പുരുഷനെ വിട്ടു വരാൻ സാധിക്കില്ല എന്നുള്ള ചില മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ചിന്താഗതികളുണ്ടല്ലോ ആദർശങ്ങളുണ്ടല്ലോ ഇതിൽ മുറുകെ പിടിക്കുന്നു ചില പെൺകുട്ടികൾ അതിൽ മുറുകെ പിടിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു മനഃശാസ്ത്രപരമായിട്ട് ഇനി കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള ആതിരയുടെ കാര്യത്തിലാണെങ്കിലും വ്യക്തിപര വ്യക്തിപരമായിട്ട് എന്റെ അനുഭവത്തിലാണെങ്കിലും അതുപോലെ തന്നെ പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും മതപരിവർത്തനത്തിന് വിധേയ വിധേയായിട്ടുണ്ട് ഐഡിയോളജിക്കൽ കൺവേർഷന് വിധേയായിരുന്നു ആ കുട്ടിയും ആ കുട്ടിയുടെ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിക്കേണ്ടായ കുട്ടിയെ വിവാഹം എന്നുള്ളൊരു ചങ്ങലയിൽ പൂട്ടാൻ അവർ ശ്രമിച്ചിരുന്നു ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ഒരു എന്താ പറയുക നല്ല ഹൈറ്റും ഒക്കെ താടിയൊക്കെ വളർത്തിയിട്ട് കണ്ടാൽ ഒരു തനി പാകിസ്ഥാനിയെ പോലെയോ ഇല്ലെങ്കിൽ ഒരു ജിഹാദി പോലെയൊക്കെ കാണുന്ന ഒരാളെ ആ കുട്ടിയുടെ മുൻപിൽ കൊണ്ടുവന്ന് ആ കുട്ടിക്ക് ആ വ്യക്തിയെ കണ്ടപ്പോൾ ഒരു ഭയം എവിടെ നിന്നില്ലാത്തൊരു ഭയം അനുഭവപ്പെട്ടു അതോടുകൂടി ആ കുട്ടി അവിടെ നിന്ന് മാറി ഓടിപ്പോവുകയായിരുന്നു അപ്പോൾ ആ ഇങ്ങനെയൊക്കെ എന്തിനാണ് തളയ്ക്കാൻ നോക്കുന്നത് നിമിഷയുടെ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരിക്കലും ആ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു പോകാനോ ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനോ പറ്റാത്ത രീതിയിൽ നിമിഷയുടെ കാര്യത്തിൽ പ്രണയിക്കുന്നു പ്രണയിച്ചവൻ അവളെ ഗർഭിണിയാക്കുന്നു ആ ഗർഭം അലസിപ്പിക്കുന്നു കയ്യൊഴിയുന്നു അവൾക്ക് മതം വിടാൻ പറ്റുന്നില്ല നാല് ദിവസത്തെ പരിചയം കൊണ്ട് ക്രിസ്ത്യാനിയാണ് വിവാഹം കഴിച്ചത് എന്ന് നാട് ഭരിക്കുന്ന ആളാണെങ്കിലും അയാളെ നാട് ഭരിക്കുന്ന ഒരാളെ അനുകൂലിക്കുന്നവരാണെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൻ സാധാരണ അരിയാഹാരം കഴിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ക്രിസ്ത്യാനി ആയിരുന്ന ഒരാള് ആ വിശ്വാസം വിട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇവരെ രണ്ടുപേരെയും നിമിഷയാണെങ്കിലും നിമിഷയെ വിവാഹം കഴിച്ച ആ വ്യക്തിയാണെങ്കിലും പോലും രണ്ടുപേരെയും മതപരിവർത്തനം ചെയ്തത് ഒരേ കൂട്ടരാണ് രണ്ടുപേരെയും ഇവിടുന്ന് നാട് കടത്താൻ സഹായിച്ചതും അവർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ എത്തപ്പെടുന്നു എന്നുള്ളത് വേറെ ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും ഞാനടക്കം ആർഷവിദ്യാ സമാജത്തിന്റെ പ്രവർത്തകരായിട്ടും ഇവിടെ വിദ്യാർത്ഥികളായിട്ടും ഉള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ സ്റ്റേജസിലൂടെ കടന്നു പോയ ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കത് പറയാൻ സാധിക്കും ഞാൻ മതം മാറി മതം മാറി മതം മതാന്തത തലയ്ക്ക് പിടിച്ച സമയത്ത് കാണിച്ചു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇടത്തോട്ട് നോക്കി തുപ്പുക സൈത്താനെ ഇബിലീസിനെ കണ്ടു കഴിഞ്ഞാൽ ഇടത്തോട്ട് നോക്കി തുപ്പുക ഈ സൈത്താൻ ഇബിലീസ് എന്ന് ഇവർ പ്രബോധനം ചെയ്യുന്നത് ഹിന്ദു ദൈവങ്ങളെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മതത്തിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ധർമ്മത്തിലെ എൻ്റെ ദൈവങ്ങളെയാണ് ഇവർ സാത്താനായിട്ടും ഇബിലീസായിട്ടും എന്നെ എനിക്ക് പ്രബോധനം ചെയ്തത് ദൈവത്തെ കാണുമ്പോൾ ഒരു പരമേശ്വര രൂപം കണ്ടാലോ അല്ലെങ്കിൽ ശിവലിംഗം കണ്ട ഇടത്തോട്ട് നോക്കി തുപ്പുമായിരുന്നു ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രമുറ്റത്ത് തുപ്പി തുപ്പിയിട്ടിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തുള്ള ശ്രീകോവിലിനകത്തുള്ള മൂർത്തിയെ നോക്കി ശിവലിംഗത്തെ നോക്കിയിട്ട് അസഭ്യം പുലമ്പിയിട്ടുണ്ട് അസഭ്യ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനധികം കാഫിറുകളാണെന്ന് എന്നുള്ള ബോധ ഒരു ഒരു ചിന്ത കൊണ്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അതിന് തടസ്സം വന്ന തടസ്സമായിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിട്ട് വന്ന എൻ്റെ അമ്മയെ എനിക്ക് ജന്മം നൽകി എന്നെ ഒമ്പത് മാസം ഗർഭന്ത ഗർഭത്തിൽ ചുമന്ന് നടന്ന എൻ്റെ അമ്മയെ അമ്മയുടെ വയറ്റിൽ അടിച്ച് തള്ളി മാറ്റിയിട്ടുണ്ട് ഇത്രയ്ക്കും നീചമായിട്ടുള്ള രീതിയിൽ മനുഷ്യത്വം ഒരല്പം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മസ്തിഷ്കത്തെയും നമ്മുടെ ചിന്താഗതികളെയൊക്കെ മാറ്റുന്ന ഈ ഐഡിയോളജി തലയ്ക്ക് കയറി പിടിക്കുന്നതിനെ കുറിച്ച് ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നോക്കുമ്പോൾ അതിനെന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചതിനൊന്നും യാതൊരു വിലയില്ലേ സുരി ഇവിടെ സുരി പങ്കുവച്ച ഈ ഒരു അനുഭവം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒട്ടേറെ യാഥാർത്ഥ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട് പലർക്കുമുണ്ടാകുന്ന ഒരു ഒരു സമൂഹത്തിന് തന്നെ ഉണ്ടാകുന്ന അജ്ഞത ഈ അജ്ഞതയാണ് ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികൾ മുതലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാര സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുമുള്ള ഒരു പഠനം ഒരു അവബോധം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലെ കുട്ടികൾക്ക് അനിവാര്യമാണ് അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഈ സിനിമ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടല്ലേ തീർച്ചയായിട്ടും നോക്കൂ ഈ മതപരിവർത്തനം നടക്കുന്നതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള സനാതന ധർമ്മത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലാത്തതിന്റെ ഒരു വലിയ കാര്യം ഇതിനകത്തുണ്ട് കൃത്യമായിട്ട് പദപരിചയം മുതൽ തന്നെ അടുക്കും ചിട്ടയോടുകൂടി പറയാൻ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഈ തലമുറ ഇന്നത്തെ തലമുറ അറിഞ്ഞു വരുന്നില്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാനുള്ള സാഹചര്യം ഉണ്ടാകണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഉണ്ടെന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഗ്രന്ഥങ്ങളുടെ ലിമിറ്റേഷൻസ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് പത്താം ക്ലാസ്സുകാരനെ എടുത്തിട്ട് പത്താം ക്ലാസ്സുകാരന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു എൽ കെ ജി അല്ലെങ്കിൽ എം ബി ബി എസ്സുകാരൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു L K G U K G അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരു കുട്ടിക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവനത് വായിക്കാനോ ഇല്ലെങ്കിൽ വായിച്ചാൽ തന്നെ അതിന്റെ അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ഗ്രഹിക്കാനോ അവന് സാധിക്കില്ല അവന്റെ eye level not up to ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് വിദ്യാർത്ഥിയുടേതായിട്ടുള്ള ഒരു ഐ ക്യു ലെവലിനോട് ചേർന്ന് നിൽക്കുന്നതല്ല അപ്പോൾ ആ കുഞ്ഞു പ്രായം മുതൽ അവർ പഠിക്കേണ്ടതായിട്ടുള്ള പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്താണ് നമ്മുടെ ധർമ്മത്തിന്റെ പേര് ഈ ധർമ്മം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പല കോണ്ടെക്സ്റ്റിൽ ധർമ്മം എന്നുള്ള പദത്തിന് തന്നെ പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളാണുള്ളത് അതിനെല്ലാം കൂട്ടിക്കുഴയ്ക്കാൻ സാധിക്കില്ല ധർമ്മം കിട്ടിയെന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല പല അർത്ഥങ്ങൾ അതിനുള്ളത് ഇങ്ങനെ പദപരിചയം മുതൽ തന്നെയുള്ള അടുക്കും ചിട്ടയോടെയുള്ള ധർമ്മശാസ്ത്ര പഠനം വേണം ഗ്രന്ഥങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള പഠനം ഉണ്ടാകണം അവനവന്റെ അവന്റെ നിത്യജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കേണ്ടത് ഈശ്വരനോട് ഗുരു ഗുരുക്കന്മാരോട് അതുപോലെ തന്നെ ഈ നമ്മുടെ രാഷ്ട്രത്തോട് നമ്മുടെ പൂർവികന്മാരോട് നമ്മുടെ ഗുരുജനങ്ങളോടൊക്കെ പുലർത്തേണ്ടതായിട്ടുള്ള കടമകൾ അവന് തുല്യരായിട്ടുള്ള മനുഷ്യരോട് ഈ പ്രകൃതിയോട് പരിസ്ഥിതിയോട് ഒക്കെ കാണിക്കേണ്ടതായിട്ടുള്ള കടമകൾ കർത്തവ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധം അവനുണ്ടാവണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഇതൊക്കെ അറിയാനുള്ള അവസരവും അവനുണ്ടാകണം രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവന് ചരിത്രബോധമില്ല നമ്മുടെ ജനത ചരിത്രബോധം ഇല്ലാതെയാണ് വളരുന്നത് നോക്കൂ സൈഫ് അലി ഖാൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിക്ക് അയാളുടെ രണ്ടാം ഭാര്യയിലുള്ള മകന് തിമൂർ എന്നുള്ള ഈ നാട്ടിലേക്ക് നമ്മുടെ ഭാരതത്തിലേക്ക് ഭാരതത്തെ കടന്നാക്രമിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇസ്ലാമിക ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഇവിടുത്തെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു ലക്ഷത്തോളം വരുന്ന ഭാരതീയരെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത തിമൂർ എന്ന് പറയുന്ന ആ നരാധമന്റെ പേര് തന്റെ മകനിടണമെങ്കിൽ അയാളുടെ ഭാര്യയായിട്ടുള്ള കരീന കപൂർ എന്ന് പറയുന്ന സെലിബ്രിറ്റി പ്രഖ്യാപിക്കുന്നത് കേട്ടു ഒരു ചാനൽ ചാനൽ പ്രോഗ്രാമിൽ ഒരിക്കൽ പറയുന്നത് കേട്ടു എന്റെ ഭർത്താവിന് ചരിത്രത്തെക്കുറിച്ച് വലിയ അവബോധമാണ് അയാൾ ഒരു ധീരനായിട്ടുള്ള ഒരു ഒരു വാരിയറിന്റെ പേരാണ് മകൻ ഇട്ടിരിക്കുന്നത് അതാണ് അങ്ങനെ ഇടാൻ കാരണം എന്ന് പറയുകയുണ്ടായി അവരുടെ അവരുടെ ഒരു അവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾക്ക് അയാളുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാം അയാളുടെ മതം പഠിപ്പിക്കുന്ന ചരിത്രം അയാൾക്കറിയാം ഇവിടെ കരീന കപൂറിന് അതറിയില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല കൃത്യമായിട്ട് ഓരോ ഓരോ ഏരിയയിലും എത്രയോ ഇടങ്ങളിൽ എത്രയോ ഇടങ്ങളിലുള്ള എത്രയോ വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം അറിയുന്നില്ല സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് Alexander the great Akbar the great എന്നാണ് ഇവരെങ്ങനെയാണ് മഹാത്മാക്കളായിട്ട് മാറുന്നത് ഈ നാട് നശിപ്പിക്കാൻ വന്നു കൊള്ളയടിക്കാൻ വന്നു ഇവിടുത്തെ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ നോക്കി ഈ നാട്ടിൽ അവരുടെ ആശയം കുത്തിവെച്ചുകൊണ്ട് ആ ആശയത്തിനെ വളർത്താൻ ശ്രമിച്ചു സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയത്തെ ആർക്കും കാണാൻ പോലും സാധിക്കാത്ത ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനതയെ കൊണ്ട് എത്തിക്കുക അതായത് സനാതന ധർമ്മം എവിടെയാണോ ഏത് നാട്ടിലാണോ ഈ സനാതന ധർമ്മ ആശയം കിട്ടിയത് ഏത് നാട്ടിലുള്ളവർക്കാണോ ഈശ്വരൻ അത് എല്ലാവരിലേക്കുമായിട്ടും കൃണ്വന്തോ വിശ്വമാര്യം എന്നുള്ള ആഹ്വാനത്തോടു കൂടിയിട്ട് ഇവിടുത്തെ ഋഷിപൂർവികന്മാർക്ക് നൽകി ആ നാട്ടിലാണ് ഈ അനർത്ഥങ്ങളെല്ലാം നടക്കുന്നുള്ളത് അപ്പോൾ ഈ ചരിത്രം പഠിക്കാനുള്ള സാഹചര്യമില്ല വർത്തമാനകാല സാഹചര്യത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി ഇതുപോലെയുള്ള ലവ് ട്രാപ്പ് ജിഹാദിലോ ലഹരി മരുന്നുകളുടെ ഗ്രൂപ്പുകളിലേക്കോ ചെന്നുപെടുന്ന സാഹചര്യത്തെ സാഹചര്യത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത വന്നാൽ പോലും ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് അറിയാത്ത സാഹചര്യമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കാണ് സമകാലികമായ വസ്തുതയിലേക്കാണ് ഈ കേരള സ്റ്റോറി എന്നുള്ള സിനിമ വിരൽ ചൂടുന്നത് വളരെയധികം നന്ദി സുധി ഈ ഒരു സമയം ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകരുമായി അനുഭവം പങ്കുവച്ചതിന് ഈ ഒരു സിനിമ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കട്ടെ വർത്തമാനകാല യാഥാർത്ഥ്യം അവർ ഒരിക്കൽ കൂടി തിരിച്ചറിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം